നാരങ്ങ നാരങ്ങ മുട്ടായി ബനാന ബനാന ചിപ്സ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല ഞാൻ നേരെ ചിറാപുഞ്ചിരി പോയി വീഡിയോ ലൈക്ക് ചെയ്ത് എനിക്ക് കുറച്ച് പാല് തരാം ഓക്കെ വൺ ടു ത്രീ പണിയെടുക്കണത് ഒരുത്തനെങ്കിലുണ്ടല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണത് അഭിനന്ദിച്ചേക്കാം എന്താ ഇത് നാളെ മുതൽ നീ പണിക്ക് വരണ്ട അതിന് ഞാൻ ചെയ്തില്ല ഇതെനിക്ക് കഴിഞ്ഞ വീഡിയോയിലിട്ട് ഒരു കമന്റാണ് മലയാളം ഇതായിരുന്നു അപ്പൊ എനിക്ക് ഈ കമന്റ് വല്ലാണ്ട് ഇഷ്ടമായി ഇത് ഞാൻ ഇങ്ങെടുക്കുക ഇപ്പോ കമന്റ് ഇട്ട ചേട്ടന് എന്റെ വക താങ്ക്സ് അപ്പോൾ വീണ്ടും താങ്ക്സ് Yeah, yeah. It's very long. Yeah, it's basically known as the something that we catch up with the country that the fluid of the. uh, Sir, which one, sir? Which, which, which, Sir, which uh, one? Okay. Yeah, mm, yeah, mm, like so people so Besar, Charlie. so so so cut. Uh, so close to. എന്ത് പണിയാ sir Oh, shit, sorry, I'm sorry, I'm sorry. Yeah, It ഇങ്ങനെ അലി സ്മൂത്ത് ചെയ്തിട്ടുണ്ടോ അങ്ങനെയല്ല കുറെ ചോദിച്ചു പക്ഷെ ഞാൻ പറയൂല അവൻ പറയൂലെന്ന് പറഞ്ഞ അവൻ ചാടി നമ്മുടെ അടുത്തോട്ട് വരും അന്ന് അമ്മാവി നിനക്കാതെ ഉയരില്ലയേ അമ്മാവൻ da na na na na na na na na na